നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ട് മാർച്ച് പതിനെട്ടാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കടിക്കാണ് നമ്മുടെ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സ്ത്രീകൾ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ താല്പര്യമുള്ളവരെല്ലാവരും ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇൻ കേസ് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റേഴ്സോ വൈഫോ ആരെങ്കിലും ഈ വർക്ക്ഷോപ്പ് ഗുണകരമാണെന്ന് തോന്നണമെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് ഈ മെസ്സേജ് എത്തിക്കാനും മാക്സിമം ആൾക്കാർക്ക് വർക്ക് ഷോപ്പിൽ എത്തിക്കാനായിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ പതിനെട്ടാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കിടയ്ക്കായിട്ട് നമുക്ക് എങ്ങനെ സ്ത്രീകൾക്ക് പൈസ മാനേജ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കാം താങ്ക് സോ മച്ച്